അപ്പോൾ അതും വേട്ടോ ശരിക്കും ആറായിരം രൂപയ്ക്ക് ഒരു കുതിരയെ വാങ്ങിക്കാൻ പറ്റും ഒരു നാൽപ്പത്തഞ്ചിന് ഒരാൾ കുട്ടി എടുത്തു പോയി രണ്ട് വർഷം ഈ കുട്ടി പോറ്റുന്നു ഒരു ദിവസം ഒരു നൂറ് രൂപ ചിലവുണ്ടെന്ന് വെച്ചോളൂ രണ്ട് വർഷം പോറ്റുന്നു മാസം മൂവായിരം രൂപ വർഷത്തേക്ക് മുപ്പതും കഴിഞ്ഞാൽ വീട്ടിൽ കമ്മി ചോദിച്ചിട്ട് വാങ്ങി കൊടുത്തിട്ടില്ല എന്നിട്ടാണ് കുതിര ഒരു അത് പുള്ളിക്കാരൻ നൂറ്റിമൂന്ന് കിലോ വെയിറ്റ് ഉണ്ട് പുള്ളിക്കാരന് കയറാൻ പറ്റിയ ടൈപ്പ് കുതിര ഉണ്ടോ നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നുള്ളത് തത്തമംഗലത്ത് ഗൗതം ചേട്ടൻ്റെ കുതിര ഫാമിലാണ് അപ്പോൾ ഇവിടെ പുതിയ സ്റ്റോക്ക് കുതിരകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ തമ്പനയിലായിട്ട് കൊടുത്തിരുന്ന ആറായിരം രൂപ മുതൽ കുതിരകൾ അവൈലബിൾ ആണെന്നാണ് അപ്പോൾ ആ ആറായിരം രൂപയുടെ കുതിര ശരിക്കുള്ളതാണോ തള്ളിയതാണോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻ്റായിട്ട് ചോദിച്ചിരുന്നു ഗൗതം ചേട്ടനെ പലരും വിളിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് കഴിയുന്നതും വീഡിയോ അവസാനം വരെ കാണുക വ്യക്തമായി കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫാമിലെ പുതിയ സ്റ്റോക്ക് കുതിരകളുടെ വിഷ്വൽസൊക്കെ ഒന്ന് കാണാം ഒപ്പം തന്നെ അതിൻ്റെ പ്രൈസ് റേഞ്ച് പ്രായം ഏതൊക്കെ ആണെന്നുള്ളതൊക്കെ കാണാം അപ്പോൾ വീഡിയോ നമസ്കാരം ഞാൻ ഗൗതം പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കേരള റൈഡിംഗ് ക്ലബ്ബ് എന്ന ഈ ഹോഴ്സ് ഫാമിൽ അവിടെ ഹോഴ്സ് റൈഡിംഗ് ക്ലാസ്സസും ഹോഴ്സ് ട്രെയിനിങ്ങും അതേപോലെ ഹോസിൻ്റെ സെയിൽസ് ഇവൻ റെൻ്റ് എല്ലാ ഫെസിലിറ്റിയും ഹോസിൻ്റെ എ ടു സെറ്റ് ഇവിടെ അവൈലബിളാണ് ആക്സറീസ് എല്ലാം ഓക്കെ ഇത് നൊക്ര കളറാണ് കത്തിയവാർ ബ്രീഡിൽ നൊക്ര കളർ ഹോസാണ് ഇതിന് രണ്ട് വയസ്സ് പ്രായമുള്ളത് പല്ലിനിയും പറഞ്ഞിട്ടില്ല മിൽക്ക് ടീത്താണ് രണ്ട് വയസ്സ് പ്രായമുള്ളത് ഇത് ഡാൻസിങ് ട്രെയിൻ ചെയ്തു അത്യാവശ്യം കുട്ടികൾക്ക് റൈഡിങ്ങും കൊണ്ടുപോകാം ഫുൾ ഡാൻസാണ് ഡാൻസ് ഫുൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് കാർട്ടും വലിക്കും ഇതിപ്പോൾ സെയിലായി ഇപ്പോൾ ഈ ലോഡിൽ വന്നത് ഫസ്റ്റ് ഇതാണ് സെയിലായത് ഇത് വൺ ട്വൻറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് എറണാകുളം ഭാഗത്തേക്കാണ് എടുത്തിരിക്കുന്നത് ഒരു വാഷ് ചെയ്തിട്ടില്ല പിന്നെ വന്നതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണമുണ്ട് ആറ് ദിവസത്തെ ട്രാവലിംഗ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണമുണ്ട് ഇത് നുക്ര ഫീമെയിൽ ഹോഴ്സാണ് ഇത് ടൂട്ടീത്ത രണ്ട് പല്ലായിട്ടാണ് ഉള്ളത് അതായത് രണ്ടര വയസ്സ് ആ ഏജിലുള്ള ഹോഴ്സാണ് ഇത് ഫുൾ റൈഡിങ് റവാൽ എല്ലാം ട്രെയിൻ ചെയ്തതാണ് ഡാൻസ് നല്ല ഡാൻസിങ്ങാണ് ഇതിപ്പോൾ തന്നെ അറുപതിഞ്ചുണ്ട് അതായത് രണ്ടര വയസ്സിൽ തന്നെ അറുപതിഞ്ചുണ്ട് ഫീമെയിൽ ഹോസാണ് ഇത് വൺ തേർട്ടി ഫൈവ്ക്ക് ഇതും സെയിലായി ലോഡ് വന്നതും എല്ലാം ബുക്കിംഗ് ആയിരുന്നു ഇതെല്ലാം ഇതും സെയിലായി വൺ തേർട്ടി ഫൈവ്ക്ക് സെയിലായി നല്ല ഇത് റൈഡിങ് ഇപ്പോൾ തന്നെ ഇവർക്ക് യൂസ് ചെയ്യും കൊണ്ടുപോകുന്നവർക്ക് വലിയവർക്കായാലും റൈഡിങ് യൂസ് ചെയ്യാം ഇപ്പോൾ ഇതെല്ലാം ഈ വന്നതിൻ്റെ ഇപ്പോൾ വന്ന് ഇന്ന് രാവിലെ ഇറങ്ങിയേ ഉള്ളൂ അതിൻ്റെ ഒരു ടയേർഡാണ് ഇന്ന് രാവിലെ രണ്ട് മണിക്കല്ല ഇവിടെ ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു ബോഡിയിൽ ചെറിയൊരു ക്ഷീണം ഉണ്ടാവും ആറ് ദിവസത്തെ ട്രാവലിങ്ങിൻ്റെ രണ്ട് ദിവസത്തിലെല്ലാം ക്ലിയർ ആവും ഇത് സിന്ധി ബ്രീഡാണ് അതായത് ഈ പാകിസ്ഥാൻ പഞ്ചാബ് ബോർഡർ ആ ഏരിയയിലുള്ള ബ്രീഡാണ് ഇതിൻ്റെ ചെവി തമ്മിൽ കൂട്ടിമുട്ടില്ല ടിപ്പുണ്ടാവും കത്തിയവർ പോലെ ബട്ട് കൂട്ടിമുട്ടില്ല കുതിരയുടെ ബോഡി ലാംഗ്വേജ് തന്നെ കുറച്ച് ചേഞ്ച് ഉണ്ടാവും പിന്നെ നെക്കും ലെങ്ത്തും ഇതിൻ്റെ ബോഡി സ്ട്രക്ചർ എല്ലാം ചെറിയ ചേഞ്ച് ഉണ്ടാവും റൈഡിങ്ങിന് നന്നായിരിക്കും ഇൻഡോറിയൽ റൈഡ് റേസിനെല്ലാം ഇത് നല്ല ലോങ് റൈഡിനെല്ലാം നല്ല ഹോസാണ് ഇതിപ്പോൾ നാല് പല്ലായിട്ടാണ് ഉള്ളത് അതായത് ഒരു നാല് വയസ്സ് മൂന്നര നാല് വയസ്സായിട്ടാണ് ഉള്ളത് അറുപത്തിരണ്ട് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഫുൾ സൈസാണ് ഇതിപ്പോൾ രസതയില്ല ഇതാ പുള്ളി എടുത്തിരിക്കുന്നത് ഈ ഹോസ് ഹോസൈഡ് പുള്ളി എടുത്തിരിക്കുന്നത് ഒന്നേ പത്തിനാ പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത് പുള്ളിയുടെ കാസർഗോഡല്ലേ നമ്മൾ ഞാൻ കാസർഗോഡാണ് കാസർഗോഡ് പിന്നെ തൃക്കേവൂർ കാസർഗോഡ് ജില്ലയിൽ തൃക്കേവൂരാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന് ഇന്ന് ചെയ്തിട്ട് റേസിംഗ് ചെയ്ത് അതുകൊണ്ട് കൈയോടെ എടുത്തതാണ് കുറേ സ്ഥലത്ത് പോയി പിന്നെ ഏറ്റവും വിലം കുറവ് കൊല കുറവ് ഇടിയാണ് വില കുറവ് ഇടിയും പിന്നെ നമ്മളെ എല്ലാം കൊണ്ട് ഒരു നല്ല അന്തരീക്ഷമാണ് പഠിക്കാനും ക്ലാസ് തരാനും നല്ലൊരു ഇത് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇത് കത്തിയവർ ബ്രീഡാ ഇതും ഫോർട്ടീത്ത നാല് പല്ലായിട്ടേ ഉള്ളൂ റൈഡിങ് ഡാൻസർ എല്ലാം ഫുൾ ട്രെയിൻഡ ഫീമെയിൽ ഹോസാണ് ഇത് സിക്സ്റ്റി വൺ ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇതൊക്കെ ഒരു എയ്റ്റി ഫൈവ് ചോദിക്കുന്നുണ്ട് ബിലോ എയ്റ്റി ഫൈവ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാം പക്ക നീറ്റ് ഹോസാണ് കടി അതുപോലെ ഒന്നുമില്ല കറക്റ്റ് ഇതാ ഫോർട്ടീത്ത് ആയിട്ടേ ഉള്ളൂ ക്ലീൻ ഹോസാണ് ആ ഫുൾ ട്രെയിൻഡാണ് ഫുൾ ട്രെയിൻഡാണ് ഡാൻസ് റൈഡിങ് റവാൽ എല്ലാം ട്രെയിൻഡാണ് സിക്സ്റ്റി വൺ ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഈ ഹൈറ്റ് അറുപത്തൊന്നിഞ്ച് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് വക്ക കത്തിയവർ ഹൗസ നല്ല ബ്ലക്ക് പേച്ച നല്ല പേച്ച ഹൗസ ഇത് ഈ ലോഡിൽ വന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് ലോഡിൽ വന്നതാണ് ഈ സെയിലായിട്ടില്ല ഈ സെയിലായിട്ടില്ല നിൽക്കുന്നുണ്ട് അതിൽ ബുക്കിംഗ് ആയിരുന്നു ആ ഹൗസ് പിന്നെ ആദ്യം കണ്ട സിന്ധി പഴയ ലോഡിൽ വന്നതാണ് ഇതിനു മുമ്പ് രണ്ട് ലോഡ് വന്നു പോയി നിങ്ങൾ വന്നു പോയ പിന്നെ അതിൻ്റെ ആദ്യമുള്ള ലോഡിൽ വന്നതാണ് അത് ഇപ്പോൾ ഇതെല്ലാം ഈ ലോഡിൽ വന്നതാണ് ഇത് കൂടെ രണ്ട് നൊക്കറയും കൂടെ ഉണ്ടായിരുന്നു അത് ഇന്നലെ ലോഡ് ഇറങ്ങിയതെന്ന് തന്നെ അവർ കയറ്റിപ്പോയി എറണാകുളത്തേക്ക് അതും കയറ്റിപ്പോയി നാല് നൊക്കര മൊത്തം വന്നത് ഇതും ഫീമെയിൽ ഹോസാണ് ഇത് രണ്ട് പല്ലാണ് അതായത് രണ്ടര മൂന്ന് വയസ്സ് പ്രായമുള്ള ഹോസാ ഇതും ഫുൾ ട്രെയിനിങ്ങാണ് നിങ്ങൾക്ക് ഒരു ചെറിയ കുട്ടിയെ വിട്ടാലും അത്ര ആളനുസരിച്ച് റൈഡിങ് പോകും അത്ര ട്രെയിനിങ്ങാണ് നല്ല പെർഫോമൻസ് ഓടിച്ച് നോക്കിയാൽ തന്നെ അറിയാം നല്ല കൊക്കിക്കഴുത്ത് ഹോസ് റൈഡിങ്ങിൽ തന്നെ ഓടുമ്പോൾ ഓരോ സ്ട്രക്ചറുണ്ട് ഓരോ കുതിരകൾ ഓടുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട് ഈ നല്ല കഴുത്ത് ഇങ്ങനെ കൊക്കി പിടിച്ച് നന്നായി സ്റ്റൈലായി വരുന്ന ഹോസാണ് ഇത് റവാൽ നന്നായി വരും അതേപോലെ ഡാൻസ് നല്ല ഡാൻസാണ് നല്ല ഹോസാണ് ഇത് രണ്ട് പല്ല് തന്നെ ആയിട്ടുള്ളൂ ഏ അജോ അജോ അജോ ടു ടീത്ത് ആയിട്ടേ ഉള്ളൂ ഇനി ഗ്രോത്ത് വരും ഇപ്പോൾ അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ഇഞ്ചാണ് ഹൈറ്റ് ഉള്ളത് ഒരു അറുപത്തൊന്ന് കൺഫേം വരും ഹോസ് ഒരു നാല് പല്ല് ചേരുന്ന പല്ല് ചേരുന്ന ടൈമിൽ അറുപത്തൊന്നിഞ്ച് ഇഞ്ച് കൺഫേം ഹൈറ്റ് വരും നല്ല ഹോസ് ചെവിയെല്ലാം നല്ല നന്നായി കൂട്ടിമുട്ടുന്ന ചെവിയ കത്തിയവാർ നല്ല നല്ല ഗ്രോത്ത് വരുന്ന ഹോസാണ് പ്രൈസ് ഇത് എയ്റ്റി ഫൈവ് ചോദിക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ആയിട്ട് കൊടുക്കും ഇത് അബ്ലക്ക് ഇത് മാർവാറാണ് fifty nine fifty eight fifty nine inch ഹൈറ്റാണ് ഉള്ളത് അബ്ലക്ക് ഫീമെയിൽ ഇത് ഫുൾ ട്രെയിൻഡാണ് മാർവാറിൽ നമുക്ക് ഫുൾ ഗ്രോത്ത് അല്ല ഇതൊരു ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയനിൽ നിൽക്കുന്നുണ്ട് ചെവി ഞാൻ പറഞ്ഞില്ലേ ആ ഹാർട്ട് സിമ്പിൾ എന്ന് പറഞ്ഞ ചെവിയുടെ ആ കൊക്കി ചെവി ചെവിയിൽ കാണുന്നില്ലേ നല്ല ചെവിയാണ് മറുവാർ ചെവിയാണ് അതുപോലെ ഇത് ആറ് വയസ്സുണ്ട് അതായത് പല്ല് ചേർന്ന് കൊക്കിപ്പല്ല് ഇപ്പോൾ തടിക്കുന്നേ ഉള്ളൂ അഞ്ച് ടു ആറ് വയസ്സ് പ്രായമാകുന്നുണ്ട് ഫുൾ ട്രെയിൻഡാണ് ഇതും റൈഡിങ് റവാല് നന്നായി പോവും ഡാൻസ് പക്ക ഡാൻസാണ് ഈ ഫംഗ്ഷൻ ഓടിക്കുന്ന പാർട്ടികൾ ഡാൻസ് പ്രോഗ്രാം എടുക്കുന്നവർക്കോ സ്കൂളിംഗ് പർപ്പസിനുള്ളവർക്കെല്ലാം ഈ ഹോസ് നന്നായിരിക്കും നല്ല മെച്ചുഡായ ഹോസാണ് അളവ് സൈസുമാണ് അവർക്ക് ഫംഗ്ഷൻ ഡാൻസ് പ്രോഗ്രാമിനും റൈഡിങ്ങിനുള്ളവർക്കും നല്ലൊരു ഹോസാണ് ഇതും എയ്റ്റി ഫൈവ് ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഇത് കത്തിയവർ ഫീമെയിലാണ് വെൽ റൈഡിങ്ങിന് ഒരു നല്ല സ്പീഡിൽ റൈഡ് ചെയ്യണം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളവർക്ക് നല്ലോണം റൈഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഹോസാണ് റവാല് ഭയങ്കര സ്പീഡാണ് ഹോസ് അതേപോലെ റൈഡ് ചെയ്യാൻ തന്നെ ഇൻട്രസ്റ്റ് ആവും തോറും അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും റൈഡിങ് കഴിഞ്ഞവർക്ക് ഈ ഹോസ് നന്നായിരിക്കും ഇത് ഫീമെയിലാണ് സിക്സ്റ്റി ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇത് നമുക്ക് ഈ ലോഡിലല്ല പോയ ലോഡിൽ വന്നതാണ് വരുമ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് മീൻസ് എങ്ങനെയും ഒരു ലോഡിൽ ഏതെങ്കിലും ഒരു കോഴ്സെങ്കിലും ചെറുതായിട്ടൊരു ഡാമേജ് വരും അടിപ്പറ്റും ഡാമേജ് വേറൊന്നുമല്ല അപ്പുറം ചെറുതായിട്ടൊരു മുറിവുണ്ട് മുറിവ് ഉണങ്ങി ഇപ്പോൾ എല്ലാം ക്ലിയർ ആയി അതുകൊണ്ടാണ് കൊടുക്കാത്തത് ഇപ്പോൾ ക്ലിയർ ആയി ഇപ്പോൾ കൊടുക്കാൻ റെഡി ആയാണ് റൈഡിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു സെവൻറ്റി ടു എയ്റ്റി ആ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്ക് ഈ ഹോസ് കൊടുക്കാം റൈഡിങ് പെർഫെക്റ്റ് റൈഡിങ് ഇപ്പോൾ എല്ലാം ഇപ്പോൾ ക്ലിയർ ആയി നിൽക്കുക ഹോസ് ആർക്ക് വേണമെങ്കിലും ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സംഭവം കൊണ്ടുപോകും നല്ലൊരു ഹോസാണ് ഫീമെയിലാണ് ഇത് കത്തിയവാർ തന്നെയാണ് കത്തിയവാറിൽ ഗുമ്മയത്ത് കളറാണ് ഈ കളറ് ഫീമെയിലാണ് ഇതിനും ഒരു രണ്ടര വയസ്സ് രണ്ട് ടു രണ്ടര വയസ്സ് ഏജ് ആയിട്ടുണ്ട് റൈഡിങ് പഴക്കി കുട്ടികൾ നന്നായി റൈഡിങ് ചെറിയ കുട്ടികൾക്ക് റൈഡിങ്ങിന് പോകണ ലോ ഒരു കത്തിയവർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹോസ് കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ അറുപത് രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഫുൾ ട്രെയിൻഡ് റൈഡിങ് നല്ല റൈഡിങ്ങാണ് വലിയൊരു ഞാൻ കയറിയാലും റൈഡിങ് പോകുന്നുണ്ട് കുട്ടികൾക്ക് റൈഡിങ്ങിന് നന്നായിരിക്കും എന്നെ ഒരു ഒരു പത്ത് അറുപത് കിലോ വരെയുള്ളവർക്ക് ഈ ഹോസ് റൈഡിങ്ങിന് നന്നായിരിക്കും ഈ ലോ ബഡ്ജറ്റിൽ റൈഡിംഗ് എന്ന് ചോദിക്കുന്നവർക്ക് ഈ ഹോസ് ഇപ്പോൾ അമ്പത്തി ഏഴ് ഇഞ്ചാണ് ഹൈറ്റ് ഉള്ളത് ഒരു അറുപത് രൂപ ആ റേഞ്ചിൽ കൊടുക്കും കോട്ട് ചെയ്യുക ഇത് കളർ ഡാർക്കാവും ഇനിയും ഡാർക്കാവും ഈ സ്കിന്നി മിൽക്ക് ഈ മേലെയുള്ള ഈ പാൽരോമം പോയി കഴിഞ്ഞാൽ ഇനി ഒന്നുകൂടെ ഡാർക്കാവും ഒന്ന് മെച്യൂരിറ്റി ആകുമ്പോൾ ഒന്നുകൂടെ ഡാർക്കാവും നല്ല സ്ട്രെച്ചുള്ള കുട്ടിയാണ് ഈ കുട്ടി ഇപ്പോൾ വന്നതും സെയിലായി ഇറക്കിയതും തന്നെ ഫസ്റ്റ് സെയിലായി ഇത് നാൽപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് കൊടുത്തത് നല്ല കുട്ടിയാണ് മണ്ണാർക്കാട് ഒരു ടീമായി എടുത്തിരിക്കുന്നത് ചെറു മാർവാറല്ല ബട്ട് പ്യൂർ കത്തിയവാറെന്നും പറയാൻ പറ്റില്ല മാർവാർ ടച്ചാണ് ചെവിയും നെക്ക് സ്ട്രക്ചറെല്ലാം നോക്കുമ്പോൾ ഇതിൽ അലബ്ലക്ക് കുട്ടിയാണ് ഇതിനൊരു നാല് മാസം പ്രായം ഉണ്ടാവും ഇപ്പം തന്നെ ഒരു നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ആ റേഞ്ചിൽ ഇത് കൊടുക്കാം നല്ല കുട്ടി നല്ല കളർഫുൾ കുട്ടിയാണിത് നല്ല പാറ്റേൺ ഗുഡ് പാറ്റേണാണ് ഇതിൻ്റെ കളർ പാറ്റേൺ നല്ല പാറ്റേൺ നരേശോ അവരില്ലേ ഇത് കത്തിയവർ ബേബിയാണ് ഇതും ഒരു നാല് മാസം പ്രായമുള്ള കത്തിയവർ ബേബിയാണ് ഇതൊരു തേർട്ടി ഫൈവ് തേർട്ടി സെവൻ ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം ഈ കുട്ടി കുട്ടി നല്ല കുട്ടിയാണ് കത്തിയവറിൽ ഒരു നാൽപ്പത്തി എട്ട് അമ്പത്തഞ്ചിൻ്റെ അടുത്ത് ഹൈറ്റ് ഉണ്ട് കത്തിയവറാണ് ഇതും ബ്രൗൺ ബ്ലക്കാണ് ഒരു തേർട്ടി സെവൻ തേർട്ടി ഫൈവ് ആ റേഞ്ചിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും നല്ല ഇണക്കമുള്ള കുട്ടിയാണ് നല്ല ഗ്രോത്ത് വരുന്ന കുട്ടിയാണ് ഇതൊക്കെ ഒരു അറുപതഞ്ച് വരെ വളരെ പാകമുള്ള കുട്ടിയാണ് വലുതാകുമ്പോൾ ഒരു നാല് വയസ്സ് ആ പ്രായത്തിൽ ഒരു അറുപതഞ്ച് വരെ ഗ്രോത്ത് വരുന്ന കുട്ടിയാണ് വന്നിട്ടൊന്നും വാഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു നരേഷ് ഇത് കത്തിയോറിൽ തന്നെ ബ്ലാക്കാണ് ബ്ലാക്ക് ബേബിയാണ് ഇത് കളർ ഈ മിൽക്ക് ഹെയർ പോകുമ്പോൾ ഒന്നുകൂടെ ഡാർക്ക് ബ്ലാക്ക് ആവും ഇതിപ്പോൾ ഒരു അമ്പത് അമ്പത്തൊന്നിഞ്ച് ഹൈറ്റ് ഉണ്ട് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഫ്റ്റി ആ പറയുന്ന ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ആ റേഞ്ചിൻ്റെ ഇടയ്ക്ക് ഒരു ഫോർട്ടി സെവൻ ആ റേഞ്ചിലെല്ലാം നമുക്കിത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ തന്നെ ഫിഫ്റ്റി വൺ ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇത് അഞ്ച് മാസം പ്രായമുള്ള കുട്ടിയാണ് ഇപ്പോൾ തന്നെ ഫിഫ്റ്റി വൺ ഇഞ്ച് ഹൈറ്റ് ഉണ്ട് നല്ല ഗ്രോത്ത് വരുന്ന കുട്ടിയാണ് നല്ല ഫുൾ ബ്ലാക്കായി മാറും ഇപ്പോൾ ഈ മിൽക്ക് ടീത്ത് ഈ ബ്രൗൺ ഷെയ്ഡ് ഈ ഹെയർ പോയി കഴിഞ്ഞാൽ ഇത് അകത്തെ സ്കിന്ന് ബ്ലാക്കാണ് നല്ല ബ്ലാക്കായി മാറും അച്ഛാ ചലോ ഈ കുട്ടി അബ്ലക്ക കളറ് ഇതിപ്പോൾ ഫിഫ്റ്റി വൺ ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇത് ഒരു ആറുമാസത്തെ കുട്ടിയാണ് നല്ല സൈലൻറ്റ് നല്ല ബിഹേവിയറുള്ള സൈലൻറ്റ് ബേബിയാണ് ഇതൊരു സിക്സ്റ്റി വൺ സിക്സ്റ്റി പ്ലസ് കൺഫേമാണ് ഹൈറ്റ് വരുന്നത് ഗ്രോത്ത് വരുന്നത് നല്ല കുട്ടിയത് നല്ല ആരോഗ്യമുള്ള കുട്ടി തന്നെയാണ് ഇത് ഇപ്പോൾ വന്നതിൻ്റെ ആ ഒരു ചെറിയ ആറ് ദിവസം ട്രാവൽ ചെയ്തതിൻ്റെ ചെറിയൊരു ടയർഡ്നെസ് ഉണ്ടാവും ഇന്നലെ രാവിലെ അല്ലേ എത്തിയിട്ടുള്ളൂ ആ ഒരു ടയർഡ്നെസ് ഉണ്ടാവും ബാക്കി സ്ട്രക്ചർ ബേസ് ലെങ്ത്തും കളർ പാറ്റേൺ എല്ലാം നല്ല കുട്ടിയത് ഇത് അമ്പത് രൂപ ഉദ്ദേശിക്കുന്നത് ഒരു നാൽപ്പത്തെട്ട് നാൽപ്പത്തേഴ് ആ റേഞ്ചിൽ ഫൈനൽ കൊടുക്കാം ഇത് അമ്പത്തൊന്ന് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇതിൽ നമുക്കിപ്പോൾ ഉള്ളത് thirty five to below fifty ആ റേഞ്ചിലുള്ള കുട്ടികളാണ് ഇപ്പോൾ ഈ അഞ്ച് കുട്ടി നമുക്ക് വന്നിരിക്കുന്നത് അതിലിപ്പോൾ ഒരു കുട്ടിയെ സെയിലായിരിക്കുന്നത് ബാക്കിയെല്ലാം ഇന്നും നാളെയായിട്ട് എല്ലാം സെയിലായി പോകും ഇപ്പോൾ നമ്മൾ കുതിരകളെ കണ്ടു അതിൻ്റെ വിലകളൊക്കെ അറിഞ്ഞു പ്രായം അറിഞ്ഞു എല്ലാം അറിഞ്ഞു ഇനി നമുക്ക് അറിയാനുള്ളത് ആറായിരം രൂപയ്ക്ക് കുതിരയെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ കേട്ടോ ശരിക്കും ആറായിരം രൂപയ്ക്ക് ഒരു കുതിരയെ വാങ്ങിക്കാൻ പറ്റും യാ ഞാൻ അന്ന് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വൈറ്റ് പോണി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ തേർട്ടി ടു തേർട്ടി ത്രീ ആ റേഞ്ചിലേക്കാണ് ഞാൻ ആ കാര്യങ്ങളുള്ള പോണി കൊടുത്തത് അതിൽ തന്നെ ഈ പോണി ബ്രീഡാണ് നമുക്ക് സ്റ്റാർട്ടിങ് സിക്സ് തൗസൻഡ് മുതൽ കിട്ടുന്നു അതായത് പോണിക്ക് റേറ്റ് സിക്സ് തൗസൻഡ് അല്ല കുതിരയുടെ ക്വാളിറ്റി ഞാൻ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ആറ് രൂപയ്ക്ക് കുതിര കിട്ടുമോ എന്നുള്ളത് ബുക്കിംഗ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ലോഡ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെ തരാം ഇപ്പോൾ ഒരു പന്ത്രണ്ടെണ്ണം വരുന്നുണ്ട് പോണിയുടെ അതിൽ ആറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ളതുണ്ട് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ നിങ്ങൾക്ക് വന്നെടുക്കാം അത് കാണുന്നവർക്ക് ആറ് രൂപയുടെ കുതിര എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞോട്ടെ ഞാൻ ഇപ്പോൾ ബിഗിനേഴ്സിന് അതായത് ഒരു പെറ്റായിട്ട് വീട്ടിൽ വളർത്താനായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാനായിട്ട് ഇപ്പോൾ പോണി നമുക്ക് നമുക്ക് അത്യാവശ്യം ഒരു വണ്ടി വലിക്കാൻ പറ്റുന്ന പോണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് രൂപ പതിനഞ്ചിന് മേലെ കൊടുക്കും പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് അങ്ങനെ കൊടുക്കണം കുതിരയുടെ പെർഫോമൻസും ഹൈറ്റും ക്യാരക്ടർ ഏജും കളറൊക്കെ അനുസരിച്ച് നമുക്ക് റേറ്റ് വരുന്നുണ്ട് ഇതിൽ നമുക്കിപ്പോൾ ചെറിയൊരു കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പെറ്റായിട്ട് വളർത്താനാണ് ഒരു പേരിനൊരു കുതിര മതി പർപ്പസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വണ്ടി വലിക്കുന്ന കുതിര അവർ കിട്ടിയാലോ അതിനൊന്നും അവർ യൂസ് ചെയ്യാൻ പോകുന്നില്ല അതിന് വെറുതെ നിൽക്കാനുള്ളൂ അപ്പോൾ സപ്പോസ് ഈ കാശേ ഉള്ളൂ ഒരു പത്ത് രൂപയേ ഉള്ളൂ അല്ലെ എട്ടേ ഉള്ളൂ ആറേ ഉള്ളൂ പന്ത്രണ്ടേ ഉള്ളൂ ഈ ഒരു കോസ്റ്റിൽ ഒരു കുതിര വേണമെന്ന് പറയുന്നവർക്കാണ് നമ്മൾ ഈ ആറ് രൂപ എട്ട് രൂപ പത്ത് രൂപ ഈ പോണിയുടെ കുഞ്ഞുങ്ങളുണ്ട് അതായത് ഒരു മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസം പ്രായമുള്ള ഇത് ഇപ്പോൾ കത്തിയവരുടെ നമ്മൾ ഈ കണ്ടല്ലോ നാലഞ്ച് മാസം പ്രായമുള്ള ഇതേപോലെ പോണിയുടെ കുഞ്ഞുങ്ങളുണ്ട് അതാണ് നമ്മൾ ഈ സിക്സ് രൂപ ആറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ളതെന്ന് പറഞ്ഞത് അതിപ്പോൾ ബുക്കിംഗ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് തരാം ആറ് രൂപ മുതൽ മുപ്പത്തഞ്ച് രൂപ വരെയുള്ള പോണികൾ അതിലുണ്ട് അതിൽ നിങ്ങൾക്ക് ആറായിരം രൂപ ഉള്ളു കയ്യിലെന്ന് വെച്ച് കഴിഞ്ഞാലും വാങ്ങാൻ കിട്ടും അത്രയേ ഉള്ളൂ അവർക്ക് ഞാൻ അതും അവരോട് വ്യക്തമായി പറയുന്നുണ്ട് പോണിയുടെ കുഞ്ഞ് തന്നെയാണ് എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ വേറെ പർപ്പസ് ഇപ്പോൾ പുറത്ത് കയറി റൈഡ് ചെയ്യാനോ ഇപ്പോൾ വണ്ടി വലിക്കാനോ പറ്റില്ല ജസ്റ്റ് ഒരു പേരിന് ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനാണ് ഒരു പേരിന് എനിക്കൊരു കുതിര മാത്രം മതി എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നവർക്ക് പിന്നെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല അവരോട് നമ്മൾ ഇത് വണ്ടിയിൽ പോകുന്നു ഇത്ര സ്പീഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല അടുത്ത വാക്ക് പറയുന്നത് എനിക്ക് ഏതായാലും കുഴപ്പമില്ലെന്ന് എനിക്കൊരു കുതിരയായ മതിയില്ല പിന്നെ അവരോട് നമ്മൾ എന്ത് വേദം മതിയില്ല അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഒരു പത്ത് രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് അപ്പോൾ പോണിയുണ്ട് ഈ സൈസിലുണ്ട് സാധനം കാണിച്ചു കൊടുക്കുക അവർക്ക് പെറ്റായിട്ട് ഒരു കുതിര വളർത്തണം അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വാങ്ങാം നോക്കാം അത് സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പർപ്പസിന് മാത്രമേ പറ്റുള്ളൂ ഇനി ഇത് ഇവർ കൊണ്ടുപോയി അതിനെ കുറച്ച് ഈ രണ്ട് വർഷം വളർത്തി നോക്കി അതിന് പിന്നെ വണ്ടി അവർ പരിശീലിപ്പിച്ച് വണ്ടി വലിപ്പിക്കാൻ പറ്റുള്ളൂ അതവർക്ക് യൂസ്ഫുൾ അല്ല കാരണം അത് അതൊന്നും ആരും ട്രെയിൻ ചെയ്യാൻ നിൽക്കില്ല ട്രെയിനിങ് ഉള്ളതാണ് കൂടുതലും നമുക്ക് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നല്ല ട്രെയിൻഡ് ആയത് ഇവിടെ വന്ന് ഓടിച്ച് നോക്കി കൊണ്ടുപോകുന്നതാണ് നല്ലത് വണ്ടി എക്സറീസ് എല്ലാം ഉണ്ട് വന്ന് ഇവിടെ വന്ന് ഓടിച്ച് നോക്കി അവർക്ക് കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത് പിന്നെ ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു പർപ്പസ് ചോദിക്കുന്നവർക്ക് നമ്മൾ പിന്നെ എന്ത് ട്രെയിൻ ചെയ്യുള്ളതും കൊടുത്തിട്ട് കാര്യമില്ല അവർ ബഡ്ജറ്റ് ഇത്രയാണ് നീ ഏതോ ഒന്ന് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പെറ്റായിട്ട് വളർത്തുമ്പോൾ നമ്മൾ അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ ഇപ്പോൾ ഈ ആറായിരം രൂപയുടെ പോണി കുട്ടികൾ അത് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും ഇല്ല ഇല്ല ഇല്ല ഇല്ല അത് എപ്പോഴും സ്റ്റോക്ക് ഇല്ല കാരണം നിങ്ങൾ കണക്ക് നോക്കിയുള്ളൂ നമ്മളിപ്പോൾ പോണിയാണെന്നുണ്ടെങ്കിൽ ഒരു ബാച്ചായിട്ട് ഞാനിപ്പോൾ വലിയ കുതിരയായാലും ഒരു ബാച്ചായിട്ട് എടുത്തു വന്നാൽ എനിക്ക് ഈ കോസ്റ്റിൽ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം എനിക്ക് എല്ലാ ചിലവും ഇതിൽ തന്നെ അടങ്ങണം ഇപ്പോൾ ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ എനിക്ക് ഏത് കൊണ്ടുവന്നാലും എനിക്ക് മുതലാവില്ല ഒരു ലോഡ് എടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് ഈ ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇവൻ പോണി ആയാലും ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു പത്ത് പതിനൊന്ന് പോണി വരുന്നുണ്ട് അത് നമ്മുടെ വണ്ടിക്ക് ഒരു ലോഡിലാണ് വരുന്നത് അപ്പോൾ അതിൽ ലോ കോസ്റ്റ് മുതൽ ഹൈ കോസ്റ്റ് വരെ ഉണ്ടാവും എന്നാലേ നമുക്കത് മാർക്കറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ ആറായിരം രൂപയ്ക്ക് നമ്മൾ ഫോണി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മുപ്പത്തഞ്ച് രൂപ വരെയുള്ള ഫോണിയും അതിനകത്തുണ്ട് പതിനഞ്ചിൻ്റെ ഉണ്ട് ഇരുപതിൻ്റെ ഉണ്ട് പത്തിൻ്റെ ഉണ്ട് പന്ത്രണ്ടിൻ്റെ ഉണ്ട് എല്ലാ പർപ്പസിലുള്ളതും ഉണ്ട് അപ്പോൾ നമുക്ക് കമ്പൈനായി വരുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ കൊടുക്കാം ഇപ്പോൾ ആറ് രൂപയുടെ പത്ത് രൂപയുടെ ഫോണിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതായത് ക്യാഷ് കൊടുത്തിട്ടല്ല വേണമെന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട് ഷുവറായിട്ട് എടുക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആറ് രൂപയുടെ നമ്മൾ ഫോണി കൊണ്ടുവന്നിട്ട് ഒരു മാസം ഇവിടെ കെട്ടി വെച്ചിട്ട് ഇപ്പം നല്ല കുതിരയ്ക്ക് ഒരേ സ്ഥലമാണ് വേണ്ടത് ഒരേ ഫുഡ് തന്നെയാണ് വേണ്ടത് അതിനും ഒരേ പരിപാടി അങ്ങനെയാണല്ലോ രാവിലെ ഇതിനെ കൊണ്ടുപോയി കെട്ടുന്ന അതേ വർക്ക് തന്നെയാണ് അതിനെയും നമ്മൾ കൊണ്ടുപോയി കെട്ടി ചെയ്യുന്നത് അപ്പം നല്ലത് തന്നെ നമുക്ക് വളർത്താലോ അതായത് ഗ്രോത്ത് വരുന്ന സംഭവം തന്നെ നമുക്ക് വളർത്താലോ പിന്നെ ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ബുക്കിംഗ് അനുസരിച്ച് വരും ഒരു രണ്ട് ദിവസത്തിൽ തന്നെ സാധനമെല്ലാം കൊടുത്ത് ഒഴിവാക്കും കാരണം അത് വെച്ച് നമ്മൾ കുറച്ച് ദിവസം നിർത്തിയിട്ട് കാര്യമില്ല അതിന് ഫുഡ് കൊടുത്ത് നമ്മൾ ഒരു മാസമൊക്കെ നിർത്തിയിട്ട് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറില്ല അതിൻ്റെ ഫുഡ് കോസ്റ്റ് തന്നെ നമുക്ക് അതിന് മേലെ ഒരു ഒരു ചാക്ക് തവിടിപ്പ് എടുക്കുകയാണെങ്കിൽ എണ്ണൂറ് രൂപ വിലയുണ്ട് ഇപ്പോൾ ഒരു മാസത്തേക്ക് നമ്മളത് ഒരു രണ്ട് ചാക്ക് തവിട് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ് രൂപയുടെ കുതിരയ്ക്ക് കണക്കെന്തായി <laughs> രണ്ടായിരം രൂപ അതിൻ്റെ മേലെയായി അങ്ങനെ അപ്പോൾ ചോദിക്കുന്നവർക്ക് സാധനം ഇറങ്ങിയത് നമ്മൾ കൈയോടെ കൊടുത്തു റോഡ് അത് സ്റ്റോക്ക് എപ്പോഴും ഇപ്പോൾ വന്ന് നോക്കുന്ന ഒരു ആറ് രൂപയുടെ കുതിര സാധനം ഞാൻ ഫോട്ടോ വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ സാധനം വന്നത് നിങ്ങൾ വന്നോളൂ എടുത്ത് കൊണ്ടുപോയിക്കോളൂ അതേ ദിവസം ഇവിടെ നിർത്തില്ല അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചിട്ടല്ല ഇല്ല ഇല്ല ഇല്ല അഡ്വാൻസ് ഒന്നും വാങ്ങുന്നില്ല അവർ വന്ന് നോക്കി എടുത്തോട്ടെ ചിലപ്പോൾ ഈ ആറ് രൂപയുടെ ചോദിച്ച് വരുന്നവർ ചിലപ്പോൾ ഇത്രയും ചെറുത് വേണ്ട ഇതിന് ഞങ്ങൾ കുറച്ച് പുറത്ത് കയറിയിരുന്ന് റൈഡ് ചെയ്യാനുള്ള പതിനഞ്ച് രൂപയ്ക്ക് ഞാൻ ചെറിയ കുട്ടികൾക്ക് കുറച്ച് പുറത്തിരുന്നോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട് വന്ന് മനസ്സ് മാറവരിക്കും സാധനം കാണുമ്പോൾ പിന്നെ മതി ആറിൻ്റെ എട്ടിൻ്റെയോ ഇതുപോലത്തെ ഉള്ളത് ചെറുത് മതി വെറുതെ ഒരു കമ്പത്തിനാന്ന് പറഞ്ഞ് ഓമിനിക്കകത്തന്നെ ഇട്ട് കൊണ്ടുപോകുന്ന ടീമുകളുണ്ട് വണ്ടിക്കൂലി ഇല്ലല്ലോ ചെറുത് കിട്ടും അതൊക്കെ കുറേ ആ ഒരു ആഗ്രഹം തീർക്കുക എന്നുള്ള ഒരു പർപ്പസ് ആണെങ്കിൽ ആരായിരത്തിനും കിട്ടും അതെ അതെ അതെ അതെ അതെ അല്ലാതെ പോണിയുടെ മാർക്കറ്റ് അത് നല്ല പിന്നെ അതിലും തന്നെ നല്ലൊരു കുട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പോണിയിൽ തന്നെ നല്ലൊരു ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കുട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ മേലെ കൊടുക്കണം പത്ത് പന്ത്രണ്ട് ആ റേഞ്ചിൽ കൊടുക്കണം ഇതൊരു സുമാർ കുട്ടി അത് പറഞ്ഞാൽ ഡാമേജ് ഒന്നുമില്ല കയ്യോ കാലോ ഡിഫോൾട്ടോ ഒന്നുമല്ല കാണാനൊരു സുമാർ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്ര കുട്ടി കാണിച്ചു ഇതിൽ ഓരോന്നും ഓരോ വ്യത്യാസമുണ്ട് കളറിലും സ്ട്രക്ചറിലും വ്യത്യാസമുണ്ട് അതേപോലെ ഫോണിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ആ ഒരു സുമാർ മീഡിയം ക്വാളിറ്റിയിലുള്ളതാണ് നമ്മൾ ഈ പത്തിൻ്റെ താഴെയായിട്ട് കൊടുക്കുന്നത് അതിൽ നല്ല ഹൈ ക്വാളിറ്റി നല്ല ഗ്രോത്ത് ഫോണിൽ തന്നെ നല്ല ഗ്രോത്ത് വരുന്ന ഫോണുകളൊക്കെ ഉണ്ട് അതായത് ഒരു അമ്പത്തഞ്ച് വരെയൊക്കെ വരുന്ന ഫോണുകളൊക്കെ അതിൻ്റെയൊക്കെ പത്ത് രൂപയുടെ മേലെ വരുന്നത് അതായത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ചിൻ്റെ ആ ഒരു റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ കുട്ടികൾ വരുന്നത് ഇപ്പോൾ ഒരു നാൽപ്പത്തി മൂന്നിഞ്ച് ഇഞ്ച് നാൽപ്പത്തി നാല് ഇഞ്ച് നാൽപ്പത്തഞ്ച് വരെ വരുന്നത് അതായത് വലുതായാലും നമുക്കൊരു പതിനഞ്ച് രൂപ വരെ വെക്കാൻ പറ്റുന്ന പോണിയുണ്ട് വണ്ടി വലിച്ച് ശീലിപ്പിച്ചാലും അതിൻ്റെ കുട്ടികളാണ് നമ്മൾ കുട്ടികൾക്ക് ഈ ആറ് രൂപ മുതൽ കൊടുക്കുന്നത് ആറ് എട്ട് പത്ത് അങ്ങനെ കൊടുക്കും ഇപ്പോൾ വേറൊരു ചോദ്യമാണ് സാധാരണ ഗതിയിൽ ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെയാണ് കുതിരയ്ക്ക് വില ഇവിടെ എങ്ങനെ ഈ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര രണ്ട് ലക്ഷത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റുന്നു ജി ഇതിൽ നിങ്ങൾ ഒരു കാര്യം നോക്കണം ഇത് എൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ബേസിലാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തു പോകുന്നത് ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണ് ഞാനൊരു വെറ്റിനറി ഡോക്ടർ ആകണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ ഈ പഠിത്തം എന്നുള്ളത് സംഭവം Kerala <laughs> Keralam M B A holder ആണ് എന്നാലും സയൻസ് ഗ്രൂപ്പാണ് ഞാൻ എടുത്തത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പ്ലസ് വൺ പ്ലസ് ടുവിൽ സയൻസാണ് എടുത്തത് പ്ലസ് വണ്ണിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആദ്യം കൊമേഴ്സിലേക്ക് മാറി അങ്ങനെ പോയി എന്നാലിപ്പോൾ അര ഏകദേശം പച്ചമരുന്ന് ചികിത്സ ഇപ്പോൾ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ ഇതൊന്നും അധികം വരോ ഇതൊന്നുമില്ല ഏകദേശം ഇംഗ്ലീഷ് മെഡിസിൻ ആയാലും പച്ചമരുന്നുകളായാലും ഞാൻ തന്നെ ചെയ്ത് കൊടുക്കും ഞാൻ അച്ഛനും തന്നെയാണ് എല്ലാം ചെയ്തു പോകുന്നത് ഇതുവരെ ഓരോ കുതിരകൾക്കും ഒരു ഒരു പ്രോബ്ലവും ഇല്ല മാക്സിമം പച്ചമരുന്നാണ് ഞങ്ങൾ ചെയ്യുന്നത് ചില മെഡിസിൻസ് ഹോസിന് ഇംഗ്ലീഷ് മെഡിസിൻ കേൾക്കും ചിലത് ഇംഗ്ലീഷ് മെഡിസിനിൽ കേൾക്കാത്തതുണ്ട് ഈ സൂലം വായു എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡിസീസ് ഉണ്ട് അത് ഞാൻ പച്ചമരുന്നിൽ തന്നെ ശരിയാക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോഴും നമ്മൾ പഴയ മുത്തച്ഛൻ പറഞ്ഞ ആ ഒരു മരുന്നിൽ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തു പോകുന്നത് അതായത് വില കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞതല്ല അല്ല അങ്ങനെയല്ല കുതിരയുടെ ക്വാളിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവും ക്വാളിറ്റിയിൽ മീൻസ് ഞാൻ ഇപ്പോൾ ഒന്നേ പത്തിന് ആ സിന്ധി ഞാൻ കാണിച്ചു ആ പുള്ളിയിൽ നിങ്ങൾ ഇപ്പോൾ പുഷ്കർ പോയിട്ടുണ്ടായിരുന്നു അതേ ക്വാളിറ്റി ഇപ്പോൾ അറുപത്തിരണ്ട് ഉണ്ട് നാല് പല്ല് ആ സ്ട്രക്ചർ റൈഡിങ് നിങ്ങൾ രാവിലെ നിങ്ങൾ തന്നെ റൈഡ് ചെയ്ത് നോക്കി ആ ഹോസ് ഈ ഹോസ് നിങ്ങൾ അവിടെ എന്ത് റേറ്റാണ് പറഞ്ഞത് അവിടെ മൂന്ന് ലക്ഷം റേഞ്ചൊക്കെ ആ റേഞ്ച് പറയും കാരണം ഈ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഈ പുഷ്കർ മേളയിലോ ഒരു നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പോയി എടുക്കും നാട്ടിൻ പ്രദേശങ്ങളിൽ തന്നെ നല്ല സാധനം വിറ്റുപോകും വിൽക്കാത്ത സാധനമാണെങ്കിൽ ചന്തയ്ക്ക് കൂടുതൽ വരുന്നത് പിന്നെ നല്ല സാധനത്തിന് ചന്തയിലായാലും നല്ലൊരു റേറ്റ് കൊടുക്കണം ഈ കുതിരകൾക്ക് നമ്മൾ പോയി എടുക്കുന്നത് ഇപ്പം ഞാൻ അച്ഛനും പോയി കഴിഞ്ഞാൽ പത്ത് ദിവസം പതിനഞ്ച് ദിവസം അവിടെ തന്നെ നമ്മൾ ഇരുന്നിട്ട് പഞ്ചാബ് ലൈനിൽ ഇരുന്നിട്ട് ഗ്രാമങ്ങളിൽ പോയി എടുത്ത് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് നമുക്ക് ചന്തയിൽ എടുക്കുന്നത് എപ്പോഴും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഒരു ലോഡ് എടുക്കുമ്പോൾ ഒരു എട്ട് കുതിര ഇല്ല ഏഴ് കുതിര നമ്മൾ ലോഡ് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഒരു പത്തെണ്ണം വരെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുതിര അതിൽ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അഞ്ച് ദിവസം ആറ് ദിവസം ട്രാവലിംഗ് ഉണ്ട് ഈ അഞ്ച് ദിവസം ഒരു ദിവസത്തെ ട്രാവലിംഗ് അല്ല ഇതിൽ ഒരു കുതിര മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിലും ഒരു കുതിര സപ്പോസ് ടയേർഡിൽ കിടക്കോ ഇല്ല കൈകാല് ഫോൾട്ടായിട്ട് കിടക്കും ഇത്ര ദിവസം എന്താ പറയുക സ്റ്റാമിനയുള്ള ഹോസായാൽ മാത്രമേ വേറെ ഡിഫോൾട്ട് ഇല്ലാത്ത ഹോസായാൽ മാത്രമേ ഒരു ഹാഫ് വീഡിങ്ങിൽ ഇത്ര ദിവസം നിന്ന് വരാൻ പറ്റുള്ളൂ ട്രാവലിങ്ങിൽ ആ ഒരു നോർമൽ കണ്ടീഷനുള്ള ഹോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ താങ്ങില്ല പിന്നെ അത്ര ദൂരം നമ്മൾ പോയി എടുക്കുന്നത് നല്ല പീസായാലും മാത്രമല്ല കൊണ്ടുവരുള്ളൂ അല്ലാത്താണെങ്കിൽ ഇവിടെ ലോക്കലിൽ എവിടെയെങ്കിലും നമ്മൾ എടുത്താൽ പോരെ അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ അത്രയും ഫിറ്റായ ഹോസ് ആയാൽ മാത്രമേ നമ്മൾ വണ്ടിയിൽ നിർത്തി കൊണ്ടുവരുള്ളൂ ഈ സാധനം കൊണ്ടുവരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹോസ് ഡാമേജ് ആവുകയോ താഴെ കിടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ അവിടെ നിർത്തേണ്ടി വരും വണ്ടി മൂവ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് താഴെ കിടന്നു കഴിഞ്ഞാൽ കുതിരകൾ തമ്മിൽ അടിയാവും ചവിട്ടി എല്ലാം ഒരു അവശനാക്കും പശുക്കളെ പോലെ കിട്ടിയ സ്ഥലത്ത് ഇറക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല തിട്ടു നോക്കി ഓരോന്നായിട്ട് കയറഴിച്ച് കാലഴിച്ച് എല്ലാം ഇറക്കാനാണ് അവ അതിനകത്ത് എല്ലാം അടിപിടിയായി ഒരു വഴിയായിട്ടുണ്ടാവും റിസ്ക് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് പിന്നെ ഇതിന് അനുഭവം ഉള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഫാമിലായാലും ഇപ്പോൾ പണിക്കാരില്ലെങ്കിലും ക്ലീൻ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ തന്നെ ചെയ്തോളൂ കാരണം നമ്മളുടെ ജോബാണ് മടിച്ചിട്ട് കാര്യമില്ല എല്ലാറ്റിനും ഞങ്ങൾ തയ്യാറാണ് പിന്നെ ഈ ട്രെയിനിങ് ഇല്ലാത്തതും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഞാൻ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അവിടെ ട്രെയിനിങ്ങുള്ള കോഴ്സിന് നല്ല റേറ്റാണ് അപ്പൊ ഇവിടെ ട്രെയിനിങ് ഇല്ലാത്തത് ഒരു റേഞ്ചിൽ കിട്ടുമ്പോൾ ഇവിടെ ഞാൻ കൊണ്ട് നല്ല ഗ്രോത്ത് ഉള്ളത് കൊണ്ട് ഇവിടെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് മോസ്റ്റ്ലി ട്രെയിൻ ചെയ്ത് കൊടുക്കും ഇല്ല അവിടെ എടുക്കുന്ന അവിടെ വാങ്ങി ഞങ്ങൾക്ക് ഈ പത്ത് ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ ഞാൻ അവിടെ ട്രെയിൻ ചെയ്യും പർച്ചേസിങ് ടൈം അല്ലാത്ത സമയം ഈവനിങ് വെറുതെ ഇരിക്കുന്ന ടൈമിൽ അവിടെ ട്രെയിൻ ചെയ്യും എന്നിട്ട് ലോഡ് ചെയ്യും അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് മോസ്റ്റ്ലി ഒരു കോസ്റ്റ് എനിക്ക് കുറവായിട്ട് ഇത് എല്ലാറ്റിനും ഞാൻ പണിക്കാർ അവിടെ വാങ്ങാനൊരു ബ്രോക്കർ അവിടെ നിന്ന് ലോഡ് ചെയ്യാനൊരു ബ്രോക്കർ കൊണ്ടുവന്ന് തരാനൊരു ബ്രോക്കർ ഇവിടെ സെയിൽ ചെയ്യാനൊരു ബ്രോക്കർ ഇവിടുത്തെ പണിക്കാരനൊന്ന് ട്രെയിനിങ്ങിന് ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഈ റേറ്റിലൊന്നും ഈ കുതിര വിൽക്കാൻ പറ്റില്ല എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പിടിച്ചു പോകുന്നത് ഈ ഫീൽഡ് പിടിച്ചു പോകുന്നത് ഒരുപാട് പേര് ഇത് ബിസിനസ് ഫാം വന്നിട്ട് ചെയ്തു ട്രെയിനിങ് സ്കൂൾ ചെയ്തു അവർക്ക് അധികം സക്സസ് ആയില്ല സ്റ്റാർട്ടിങ് നന്നായി ചെയ്തിട്ടുണ്ട് ഒരുപാട് സക്സസ് ആയില്ല ഒന്നാമത് ഇതിൻ്റെ അനുഭവം വേണം ഇത് പശുക്കൾ ഹിന്ദുക്കളെ പോലെയല്ല സംഭവം കുറച്ച് അനുഭവം വേണം കുതിര എന്ന് പറയുന്നതിൽ ഇനിയൊന്ന് അവനവൻ ഏത് ബിസിനസ് ആയാലും അവനവൻ കുറച്ച് ഡെഡിക്കേറ്റായി നിന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പണിക്കാരൻ മാത്രം നിന്നിട്ട് ഒരു ദിവസം ഇത് മെഷീനറീസോ വണ്ടികളോ അല്ല ചേട്ടാ ഞാൻ രണ്ട് ദിവസം ലീവാ വണ്ടി ഷെഡി കയറ്റിയിട്ടിട്ടുണ്ട് നാല് ദിവസം കഴിഞ്ഞ് വരാതെ പറഞ്ഞ് സർവീസ് എടുക്കുമ്പോൾ ഞാൻ സർവീസ് ചെയ്ത് എടുത്തോളാം എന്ന് പറയാനല്ല ഒരു ദിവസം ആയാലും സമയസമയത്ത് വെള്ളം കൊടുക്കണം ഫുഡ് കൊടുക്കണം അവനിട്ടിട്ട് പോയാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണോ ഞാനോ അച്ഛനോ ഈ ഫീൽഡിൽ നിന്ന് തയ്യാൻ തയ്യാറാണോ എന്നാൽ മാത്രമേ ഈ ബിസിനസ് എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഇപ്പം ഞാനും അയ്യ ഞാൻ ഇതിൻ്റെ ഇത് ചെയ്യില്ല ഞാൻ ക്ലീൻ ചെയ്തില്ല ഞാൻ വാഷ് ചെയ്യില്ല ഞാൻ ഫുഡ് കൊടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം വേസ്റ്റായി പോകും മൃഗങ്ങളാണ് വായുമുണ്ടാത്ത മൃഗങ്ങളാണ് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റും താല്പര്യവും പിന്നെ അതിൻ്റെതായിട്ടുള്ള ചെറിയ ട്രിക്സും അതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ ആ ഒരു ഇതിലാണ് ഇതുവരെ നമുക്കിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രൈസ് വെച്ച് മാത്രം അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇല്ല ഇല്ല കുതിര ഇപ്പം നിങ്ങൾ ഈ ഈ ഹോസ് ഞാൻ പറഞ്ഞു ഈ ബ്ലാക്ക് മാർവാർ ഇപ്പോൾ ത്രീ തേർട്ടിക്കാണ് സെയിലായിട്ടുള്ളത് മണ്ണാർക്കാടുള്ള ഒരു പാർട്ടി എടുത്തിരിക്കുന്നത് എടുത്ത് ഇവിടെ തന്നെ ബോർഡിങ് ചെയ്തിരിക്കുക പുള്ളി ഫുൾ ട്രെയിൻഡായി റൈഡിങ് കഴിഞ്ഞ് പഴകിയിട്ട് കൊണ്ടുപോകാന്നുള്ള കണ്ടീഷനിലാണ് ഇവിടെ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പുള്ളി പുള്ളിയും പുള്ളിക്ക് ഡൽഹിയിൽ ഒരു ഓഫീസുണ്ട് പുള്ളി എക്സ്പോർട്ടിങ്ങിൻ്റെ പരിപാടിയെല്ലാം ഉള്ളതാണ് പുള്ളി ഏകദേശം എല്ലാ നാടും കറങ്ങിയ പുള്ളിയാണ് പുള്ളിക്ക് അറിയാം അവിടെ എന്ത് റേറ്റ് ഉണ്ട് ഈ ക്വാളിറ്റിക്ക് എന്നുള്ളതെല്ലാം അവർക്കും അറിയാം ഒരു ആരായാലും ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മളൊരു ഒരു എയ്റ്റ് ഹൺഡ്രഡ് കാറ് പഴയ എയ്റ്റ് ഹൺഡ്രഡ് വാങ്ങാൻ പോകുമ്പോൾ ഒരു പത്ത് കാറെങ്കിലും നോക്കിയിട്ട് ഇല്ല പത്ത് ബ്രോക്കറോട് ഒന്ന് അന്വേഷിച്ചിട്ടേ നമുക്ക് ഇതിൽ പോകുള്ളൂ ആരായാലും ഒരു കാശ് മുടക്കുമ്പോൾ പത്തിടത്ത് അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ വരുന്നവരാണ് അന്വേഷിച്ചിട്ട് ഇവിടെ വന്നാൽ മതി പോയി കണ്ടോളൂ എല്ലായിടത്തും അന്വേഷിച്ചോളൂ എന്നിട്ട് ഇവിടെ വന്നാൽ മതി വന്നാലും എടുക്കണം എന്നൊന്നും ഇല്ല വന്നു നോക്കൂ ആർക്ക് വേണമെങ്കിലും വരാം നോക്കൂ തൃപ്തിപ്പെട്ടാൽ മാത്രം എടുക്കൂ അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിട്ട് പോകും ഒന്നും മാറ്ററേ അല്ല ആരായാലും താല്പര്യപ്പെട്ടാലാണല്ലോ അവരുടെ വിലക്ക് ഒത്ത് അവർക്ക് താല്പര്യപ്പെട്ടാൽ കൊണ്ടുപോകാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ സാധനം എൻ്റെ കയ്യിൽ നിന്നോട്ടെ അവർ പോയിക്കോട്ടെ അതൊന്നും മാറ്ററല്ല ആർക്ക് വേണമെങ്കിലും വരാൻ നോക്കാം അവരുടെ ബഡ്ജറ്റിൽ അവർക്ക് അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ക്വാളിറ്റി കാണിച്ചു അറുപത് രൂപ മുതൽ ഞാൻ നിങ്ങൾക്ക് റൈഡിങ് ക്വാളിറ്റി ഹോസ് കാണിച്ചു ഗുമൈത്ത് അറുപത് രൂപ ആ റേഞ്ചിൽ തരാം റൈഡിങ് പോകുന്ന ഹോസാണ് അപ്പോൾ അത് തമ്മിലുള്ള ഹൈറ്റിലും കളറിലും പെർഫോമൻസിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എല്ലാം നന്നായി പോകുന്ന കുതിരയാണ് പക്ഷേ ഗ്രോത്തിൽ കളറിൽ വേരിയേഷൻ ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ കുട്ടി എടുക്കുന്നു ഇപ്പൊ കുട്ടി വാങ്ങി പോകുന്നു ഇപ്പൊ ഒരു ഒരു ആവറേജ് ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത്തഞ്ച് വരെ നമ്മൾ കൊടുക്കുന്നു ഒരു നാൽപ്പത്തഞ്ചിന് ഒരാൾ കുട്ടി എടുത്തു പോയി രണ്ട് വർഷം ഈ കുട്ടി പോറ്റുന്നു ഒരു ദിവസം ഒരു നൂറ് രൂപ ചിലവുണ്ടെന്ന് വെച്ചോളൂ രണ്ട് വർഷം പോറ്റുന്നു മാസം മൂവായിരം രൂപ വർഷത്തേക്ക് മുപ്പതും മുപ്പത്താറായിരം രൂപ ഇപ്പോൾ രണ്ട് വർഷം പോറ്റുന്നു മുപ്പത്താറും അറുപത്തി എഴുപത്തി രൂപ കണക്കായി എന്ന് വെച്ചോളൂ അപ്പോൾ എന്തായി നാൽപ്പത്തഞ്ചും കണക്കായി ഫുഡ് കോസ്റ്റ് എല്ലാം നോക്കുമ്പോൾ എന്നിട്ട് ഈ സാധനം ഒരു മനുഷ്യൻ കൊടുക്കുമ്പോൾ കണക്ക് നോക്കിയാൽ ഇതിലൊന്നുമില്ല ലാഭമൊന്നും പ്രതീക്ഷിക്കാൻ കുതിര ചേർത്തില് ലാഭം എന്ന് പറയുന്ന സാധനം അങ്ങനെയല്ല വളർത്തി വലുതാക്കി നമുക്ക് കണക്ക് നോക്കിയാൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇനി ഈ സാധനം വലുതാക്കിയിട്ട് ഇവർക്ക് ട്രെയിനിങ്ങിന് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പത്ത് രൂപ അഞ്ച് രൂപ ചാർജ് ഒരു മാസം ഇവിടെ നിൽക്കണം ട്രെയിനിങ്ങിന് അപ്പോൾ അതിൻ്റെ ഫീഡിങ് കോസ്റ്റ് തന്നെ നമുക്ക് ഡെയിലി ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ ഇട്ട് കഴിഞ്ഞാലും ഒമ്പതിനായിരം രൂപ ഇതായി പിന്നെ ഒരു പത്തോ പതിനഞ്ചോ മൊത്തം ആയാലും നമുക്കത് ട്രെയിൻ ചെയ്യാം നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാനുള്ളൂ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ആണ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യുന്നത് വൺ മന്തിന് ട്രെയിനിങ്ങിനായിട്ട് അതെ അപ്പോൾ ഇവർക്ക് ഒരു കുട്ടി വാങ്ങി വലുതാക്കി അവിടെ കൊണ്ടുപോയി റൈഡിങ് എടുക്കണം രണ്ട് വർഷം കഴിഞ്ഞ് ഇതിൻ്റെ റൈഡിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലിസ്റ്റ് എടുത്ത് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒന്നേ മുപ്പത്തഞ്ച് ടു ഒന്നരയുടെ അടുത്ത് അവർക്ക് കോസ്റ്റ് ആവും അതിന് വന്ന പത്ത് എൺപത് എൺപത്തഞ്ച് എഴുപത്തഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപയുടെ താഴെ നല്ല ഊരുകളുണ്ട് വന്ന് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് കൊണ്ടു മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ് അതാണ് അതാണ് നമുക്ക് ഇവിടെ ഈ നൂറ് രൂപ എന്ന് പറയുന്നുണ്ട് അവിടെ അവർക്ക് ഈ കുട്ടിക്ക് വെറും പത്ത് രൂപ പതിനഞ്ച് രൂപ ഒരു ദിവസം ചിലവ് വരുള്ളൂ അവിടെ ഗോതമ്പിൻ്റെ വൈക്കോലും അതുപോലെയുള്ള അവർക്ക് കൃഷിയിൽ ഒരുപാട് സാധനങ്ങൾ ചിലവ് കുറഞ്ഞു കിട്ടാനുണ്ട് എല്ലാം കൂടുതൽ റേറ്റിലാണ് എടുക്കുന്നത് ഇപ്പോൾ ഫ്ലേക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എണ്ണൂറ് രൂപ അവിടെ മുന്നൂറ് രൂപയുള്ളൂ ഒരു ഫ്ലേക്സ് മാത്രമല്ല കൊടുക്കുന്നത് ഈ ഗോതമ്പിൻ്റെ തോലും അതേപോലെ കടലിൻ്റെ ചെടിയും അതുപോലെ ഒരുപാട് കൃഷി കൂടുതലായതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ കടല ഇതുപോലെയുള്ളതിലൊക്കെ ചീപ്പായിട്ട് അവിടെ കിട്ടുന്നുണ്ട് ചനാല കൂടുതലായി കിട്ടുന്നുണ്ട് ഇവിടെ ചനാലയിലും അവിടെ വെച്ച് നോക്കിയാൽ ഇതിൻ്റെ നാലിലൊരു ഭാഗമാണ് അവിടെ റേറ്റ് വരുന്നത് ഈ കടലയൊക്കെ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ കുതിരകൾ നല്ല ഹെൽത്തി ആയിട്ട് ഡെയിലി പെർഫോമൻസ് കൊടുക്കും അവർ വീടുകളിൽ സെൽഫ് യൂസിന് യൂസ് ചെയ്യുന്നുണ്ട് പെർഫോമൻസ് കൊടുക്കും അപ്പോൾ അതുപോലെ നമ്മൾ അവിടെ ആ ഒരു ഇതിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഇവിടെ നമുക്ക് കുട്ടി വലുതാക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ഗ്രോത്ത് ഇവിടെ വരുമോ എന്ന് അത്ര നോക്കിയാൽ മാത്രമേ ആ ഗ്രോത്ത് വരുള്ളൂ നമ്മൾ കണക്ക് നോക്കിയാലേ ഇടുള്ളൂ ആരായാലും കാശിൽ ഒരു കണക്ക് നോക്കിയാലേ ഇടുള്ളൂ വെറുതെ ഒരു നൂറ് രൂപ വരെ ചിലവാക്കും കുട്ടിക്ക് അതായത് അതിൻ്റെ കൂടുതൽ ചിലവാക്കെന്ന് പറഞ്ഞാൽ ഒന്നും ഒരു ഒരു ഒരു ലിറ്റർ പാൽ കൊടുക്കാൻ പറഞ്ഞാൽ ഒരു ലിറ്റർ പാൽ കൊടുക്കും ഒരു മൂന്ന് കിലോ തവിട് കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കും ഇതിൻ്റെ മേലെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നമുക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ആലോചിക്കും അവിടെ കുതിരയ്ക്ക് നെയ്യ് കൊടുക്കും അവിടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് പശുക്കളുണ്ട് നെയ്യ് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അവരൊക്കെ കോസ്റ്റ് ആയിട്ട് അറിയുന്നില്ല നമുക്ക് നെയ്യാണെന്നുണ്ടെങ്കിൽ നേരെ ഓടുന്നത് മിൽമയ്ക്കാണ് അവിടെ പോയി വില ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കമ്മ ചോദിച്ചിട്ട് കൈ വാങ്ങി കൊടുത്തിട്ടില്ല എന്നിട്ടാണ് കുതിരയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കോസ്റ്റ് നമുക്ക് ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുന്നതുകൊണ്ടാണ് ഇവിടെ മുതലാവാത്തത് മുതലാവാത്തത് വേറെ ഒന്നുമല്ല അപ്പോൾ ശരിക്കും ഒരാൾ കുതിര കുട്ടിയെ വാങ്ങിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ചേട്ടാ ഇങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അവർ പറയില്ല എന്റെ വീട്ടിലൊരു ചെറിയ മോനെ ഉള്ളത് അവന് കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങനെ പറയുന്നവർക്ക് കുട്ടിയെടുക്കുന്നതാണ് നല്ലത് ഇല്ല ഞാൻ വളർത്തി വലുതാക്കി ഇനിയൊരു ഇനിയൊരു ഒരുപാട് പേര് എനിക്കിവിടെ വരുന്നവർ ചോദിക്കുന്നുണ്ട് ഞാൻ കുട്ടി മുതൽ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ എന്നോട് നന്നായി ഇണങ്ങുമല്ലോ വലുത് എൻ്റെ അടുത്ത് ഇണങ്ങില്ലല്ലോ എന്ന് ഒന്നുമില്ല കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഫുഡ് കൊടുത്താൽ വലുതായാലും ചെറുതായാലും എല്ലാം ഒരേ സ്നേഹം തന്നെയാണ് കാണിക്കുന്നത് വലുതാകുമ്പോൾ നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ കയറി ഇരുന്ന് റൈഡ് ചെയ്യാം കുട്ടികളാകുമ്പോൾ നിങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റില്ല ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്തിട്ട് പോകണം പിന്നെ നിങ്ങൾ കുറച്ച് കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു വെയിറ്റൊക്കെ വെച്ച് പിടിച്ച് നടത്തി ചെറു ചെറുതായിട്ട് പഴക്കി അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അർജുന വേറൊരാൾ ചോദിച്ച ചോദ്യമാണ് ഒരു അത് പുള്ളിക്കാരൻ നൂറ്റിമൂന്ന് കിലോ വെയിറ്റ് ഉണ്ട് ആ പുള്ളിക്കാരന് കയറാൻ പറ്റിയ ടൈപ്പ് കുതിര ഉണ്ടോ കുതിര നമ്മളിവിടെ ക്ലബ്ബായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇവിടെ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് മിനിമം സെവൻ ഇയേഴ്സ് മുതൽ മാക്സിമം നയൻറ്റി കെ ജി വരെയാണ് നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നത് കയറുന്നതിൽ തെറ്റില്ല നമ്മൾക്കും ഒരു ഇതെന്നുണ്ട് അതിനുള്ള ഹെൽത്തിനുള്ള ഒരു ഹോസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം സിന്ധിയൊക്കെ ഞാൻ കാണിച്ചില്ലേ അതൊക്കെ നല്ല ഹൈറ്റും വെയിറ്റും നല്ല സ്റ്റാമിനയുള്ള നല്ല ഹെവി സൈസാണ് അതിലൊക്കെ കയറാം എന്നാലും നോർമലായിട്ട് അവർക്ക് കേണ്ടർ പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ജസ്റ്റ് വാക്ക് ത്രോട്ടൊക്കെ പോയിട്ട് വരാം നോർമലായിട്ട് അത്യാവശ്യം റോഡിലൊന്നും അല്ലാതെ ഒരു മണ്ണിൽ ഒരു നോർമലായിട്ടൊക്കെ ആഗ്രഹം തന്നെയല്ലേ അത് പോയിട്ട് വരാം നോർമലായിട്ട് ഈ നൂറ്റിമൂന്ന് കിലോ ഉള്ള ഒരു റെഗുലർ മോർണിംഗ് ഒരു half an hour half an hour ride provide ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ വൺ മന്ത്സിൽ നല്ലൊരു ബോഡി ലോസ് അവർക്കുണ്ടാവും വെയിറ്റ് ലോസ് ധാരാളം ഉണ്ടാവും കാരണം ഫുൾ സെറ്റാവും പക്ഷേ അവർക്ക് ഈ വെയിറ്റ് കൂടുതലുള്ളവർക്ക് റൈഡിങ് പഴകാൻ കുറച്ച് ഡിലേ ആകും കാരണം കോൺഫിഡൻറ്റ് കുറച്ച് കുറയും ഈ ഹൈറ്റിൽ ഇരിക്കുന്ന ആ കേരളം എങ്ങനെയെങ്കിലും പിടിച്ച് കയറി കഴിഞ്ഞാലും സ്റ്റെപ്പ് വെച്ച് കയറി കഴിഞ്ഞാലും ഈ ഹിപ്പ് ബാലൻസിങ് ഉണ്ടല്ലോ അവരുടെ വെയിറ്റ് രണ്ട് നീമിലാണ് അവർ ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് അവർക്ക് തന്നെ ചെറിയൊരു കോൺഫിഡൻസ് ലെവൽ സ്റ്റാർട്ടിങ് ഇപ്പം നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് പഠിച്ചു പോകുന്നവർ കുറേ പേരുണ്ട് റൈഡിങ്ങിന് വന്നിട്ട് കുറച്ച് വെയിറ്റ് ഉള്ളവരും ഏജ് കൂടിയവരും കുറച്ച് ഡിലേ ആവും കാരണം ഒരു മനസ്സ് കുറച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ പറ്റുമോ എന്നുള്ള ഒരു ലെവൽ ഏ കുറച്ച് ഡിലേ ആവും പറ്റും പറ്റായിക്കില്ല ഇവരൊരു മൂന്ന് ദിവസം ആകുമ്പോൾ ഒരു പത്ത് ദിവസം എന്നുള്ള ഒരു ഗ്യാപ്പിൽ ബാലൻസിങ് ആവും വെയിറ്റ് മൊത്തം കാലിൽ തന്നെ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് ബാലൻസിങ് ആവും പിന്നെ അതുപോലെയുള്ളവർക്ക് കുതിരവണ്ടി ബെസ്റ്റ് ആട്ടുള്ളൂ ഹോസ് കാർഡ് നൂറ്റി മൂന്ന് കിലോ നൂറ്റഞ്ച് കിലോ അതൊന്നും മാറ്ററേ അല്ല ഹോസ് കാർ ആഗ്രഹം തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഹോസ് കാർട്ട് ബെസ്റ്റ് അവർക്ക് കയറാനോ ഇറങ്ങാനോ സേഫ് ആയിട്ട് പോയിട്ട് ടെക്നിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ് അതെ കേരള ടെക്നിക്കലി ഹൈറ്റുള്ള കാരണം ഇത്ര വെയിറ്റ് ഉള്ളവർ കയറുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഹൈറ്റും വെയിറ്റുള്ള ഹോസ് തന്നെ എടുക്കണം ഹൈറ്റ് കുറഞ്ഞ ഹോസ് എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ അത്ര ഹൈറ്റും വെയിറ്റും ഉള്ള ഹോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കയറാൻ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും അവർക്കൊക്കെ കുതിര വണ്ടി യൂസ് ചെയ്യാം ഇത് കുതിരയുമായിട്ടുള്ള ഒരു മോഹത്തിലാണല്ലോ ഇവർ ചോദിക്കുന്നത് കുതിര വണ്ടി അവർക്ക് യൂസ് ചെയ്യാം ഈസി ആയിട്ട് അവർ കയറാനും ഇറങ്ങാനും സേഫാണ് കാരണം ഈ വെയിറ്റ് ഉള്ളവർക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങാനോ പെട്ടെന്ന് ഒരു സഡനായി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ കുതിര വണ്ടിയിലാവുമ്പോൾ അവർക്ക് ഫുൾ സേഫാണ് നോ വെയിറ്റ് ലോസ് ഉണ്ടാവും ഇല്ല ഇല്ല ഒരു അതിലൊന്നുമില്ല ജസ്റ്റ് രണ്ട് റോപ്പിൽ മാത്രം ഒരു രസത്തിന് ഒരു പെറ്റായിട്ട് ഒരു കുതിര വളർത്താം ഒരു രസത്തിന് ഓടിക്കാന്ന് വെയിറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഹോസ് റൈഡ് തന്നെ ചെയ്യാം അവർക്ക് കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് അതിനുള്ള ഹെൽത്ത് ആയിട്ടുള്ള ഹോസ് എടുത്ത് അതേപോലെ ഹോസിനും ഹെൽത്തി ഫുഡ് വെച്ച് ഈ വെയിറ്റ് ഉള്ളവരൊക്കെ ഓടി വന്നു കഴിഞ്ഞാൽ ഹോസിനൊന്ന് ചൂടുവെള്ളം വെച്ച് കൊടുത്തിരുന്നു കുതിരയെ ട്രീറ്റ് ചെയ്യുന്നത് ഒരുപാട് വിധത്തിൽ ട്രീറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ പോലെ തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസം വെറുതെ നിന്ന ഹോസ് ഒരു ദിവസം എടുത്ത് നിങ്ങൾ റൈഡിങ് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനും ശരീരവേദന കൈകാല് വേദന എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ പെയിൻ പെയിൻ കില്ലറായിട്ട് ഇംഗ്ലീഷ് ബ്രീഡിനൊക്കെ പെയിൻ കില്ലർ ഇഞ്ചക്ഷനായിട്ടൊക്കെ ആയിട്ടൊക്കെ കൊടുക്കും അല്ലാതെ നമ്മളുടെ ഈ നാടൻ ഈ കത്തിയവർമാർ പറഞ്ഞൊക്കെ ഒന്ന് ചൂടുവെള്ളം വെച്ചൊന്ന് കുടിപ്പിക്കലോ നമ്മളെപ്പോലെ തന്നെ കുളിപ്പിക്കലോ ഈ മണ്ണിൽ അത് കഴിഞ്ഞിട്ട് മണ്ണിൽ കൊണ്ടുപോയി കെട്ടാനോ ഒന്ന് കിടന്നു മറിയാനായിട്ടോ അതുപോലെയൊക്കെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കുതിരയ്ക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും ഇത് ചെയ്യാതെ വിടുമ്പോഴാണ് അതായത് ചുടുവെള്ളത്തിൽ കുളിപ്പിക്കൽ മാത്രമല്ല ഇപ്പോൾ ഇന്ന് ഓടിച്ചു നാളെ ഓടിച്ചു അതിനെ മൊത്തം സ്ട്രെസ് ചെയ്തിട്ട് അതിൻ്റെ ബോഡി പെയിൻ മൂലം ഇല്ലേ അത് മാനസികമായിട്ട് കുതിര ബാക്കടിക്കുമ്പോഴൊക്കെയാണ് ഈ കുതിരകൾ ചില കുതിരകൾ ഓടില്ല കയറ്റിവിട്ട് റോഡിൽ നിന്ന് ഇറങ്ങി നിൽക്കും ഒരു റൗണ്ട് പോയിട്ട് ഒരു അടുത്ത റൗണ്ട് പോകില്ല അതിന് എന്തെങ്കിലും ഒന്നോ കൈകാലിൽ പെയിനോ ബോഡി പെയിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ല കയറി കഴിഞ്ഞാൽ ഇറങ്ങാതെ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് ഓട്ടിക്കലോ ഡ്രൈ ആകുന്നവർ ഓട്ടിക്കലോ അങ്ങനെ ഇട്ടാകുമ്പോഴാണ് ഈ കുതിരകൾ കെട്ടുപോകുന്നത് ഈ റൈഡിങ്ങിൽ കുറുമ്പ് പഴകുന്നത് അതിൻ്റെ മനസ്സനുസരിച്ച് നമ്മൾ റൈഡ് ചെയ്യണം അതൊരു മൃഗമാണ് അതിൻ്റെ ഫിസിക്കലി മെൻ്റലി അതനുസരിച്ചിട്ട് നമ്മൾ റൈഡ് ചെയ്യണം ഒരുപാട് സ്ട്രെസ് കൊടുക്കാതെ റിലാക്സ് ആയിട്ട് റൈഡ് ചെയ്തതിനെപ്പോഴും എപ്പോഴും ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് ഒരു കുതിരയെ ഒരു ദിവസം എങ്ങനെ പരിചരിക്കണം ഇതിൻ്റെ മൊത്തത്തിലുള്ള കാലയളവിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും വിശദമായ ഒരു വീഡിയോ ഇതിന് ശേഷം വരുന്നതായിരിക്കും അപ്പോൾ ആറായിരം രൂപയ്ക്ക് കുതിര ഉണ്ടോ എന്ന ചോദ്യത്തിനും മറുപടി കിട്ടി ഇത്ര വിലയ്ക്ക് കുതിര എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിനും മറുപടി കിട്ടി രണ്ടും ചോദിച്ചത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അതായത് കുതിരയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഈ ചോദിക്കുന്നത് ആറായിരം രൂപയ്ക്ക് കുതിര കിട്ടും അതായത് വില കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണെന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്